ഹൈപ്പർ മാർക്കറ്റിലെ സൌദി ദേശീയ ദിനാഘോഷം ശ്രദ്ധേയമാകുന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഇനം പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ആഘോഷത്തിന്റെ ഭാഗമായി ഹൈപ്പർ മാർക്കറ്റിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദിയുടെ പരമ്പരാഗത കലാപ്രകടനങ്ങളുമായി ഒരു കൂട്ടം കലാകാരന്മാരാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്ന ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നത് പരമ്പരാഗത ഗാനങ്ങൾക്കനുസരിച്ച് ചുവട് വെക്കുന്ന ഈ കലാകാരന്മാർ ഹൈപ്പർ മാർക്കറ്റിനകത്തും ഘോഷയാത്രയായി എത്തും ഈ മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ ഈ കാലയളവിൽ വൻ വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് ഹരാജ് സെയിൽസിൽ പങ്കെടുക്കുന്നതിനായും നിരവധി പേർ ഇവിടെ എത്തുന്നു نود بلغكم ونحيطكم علما انه يوجد لدينا العديد من العروض الخاصه التي تصادف اليوم التسعون من اليوم الوطني التي تبدا من 30 من 23 سبتمبر الى 30 سبتمبر ان شاء الله ويوجد خصومات وعروض رائعه جدا فحياكم الله معنا جميعا ان شاء الله. Operation head Najeeb Abdul Hameed Abdulrahman Al Qahtani തുടങ്ങിയവർ ചേർന്ന് പത്ത് മീറ്റർ നീളത്തിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഫ്രഷ് ഫുഡ് ആൻഡ് ഗ്രോസറി ഫുഡുകൾക്ക് പ്രത്യേക ഓഫറുകളുണ്ട് ബ്രാൻഡഡ് ടോയ്സുകൾക്ക് എഴുപത് ശതമാനം വരെയാണ് വിലക്കുറവ് മറ്റെവിടെയും ലഭിക്കാത്ത പ്രത്യേകമായ വിലക്കിഴിവിലാണ് ഐഫോണുകൾ വിറ്റഴിക്കപ്പെടുന്നത് സൗദി നാഷണൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അബ്രാജ് ഹൈപ്പർ മാർക്കറ്റ് സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വൻ ഓഫറുകളാണ് കസ്റ്റമേഴ്സിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് വേഴാമ്പൽ ഉൾപ്പെടെ മുപ്പതോളം വിവിധ ഇനങ്ങളിലുള്ള പക്ഷികളുടെ പ്രദർശനമാണ് ആഘോഷ പരിപാടിയിലെ മറ്റൊരു ആകർഷണം പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മക്കയോട് ചേർന്ന് ജിദ്ദ റോഡിലെ അൽ ജാഹിദിൽ മക്ക ചേംബർ ഓഫ് കൊമേഴ്സിനോട് ചേർന്നാണ് അബ്രാജ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് മീഡിയ വൺ ജിദ്ദ